ശത്രുവിനെയും അധികാരമുള്ളവനെയും അഭിമുഖീകരിക്കുമ്പോൾ നുഹൂരിഹിം മിൻ ഷുറൂരിഹിം അള്ളാഹുവെ അവരുടെ നെഞ്ചുകളിൽ നിന്നെ ഞങ്ങൾ ആക്കുന്നു അവരുടെ തിന്മയിൽ നിന്ന് ഞങ്ങൾ നിന്നിൽ അഭയം തേടുകയും ചെയ്യുന്നു